നല്ല കബാബുകളും ടിക്കുകളും കിട്ടുന്ന ഷോപ്പുകൾ വളരെ കുറച്ചാണ് ആ ഒരു കൾച്ചർ പോലും നമ്മുടെ നാട്ടിലില്ല എന്ന് പറയണം അത് നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ബ്രാൻഡ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ പേര് യാക്മ കബാബ് ഇത് അവരുടെ മഞ്ചേരിയിലെ ബ്രാഞ്ചാണ് ഏകദേശം രണ്ട് വർഷമായി ഈ ഷോപ്പ് ഇവിടെ ദൂരത്തുനിന്ന് പോലും ആളുകൾ ഈ കബാബ് ട്രൈ ചെയ്യാൻ വേണ്ടി മഞ്ചേരി വരാറുണ്ട് നമ്മൾ ഈ കാണിക്കുന്നത് കബാബുകളാണ് സീ കബാബ് എന്നൊക്കെ പറയാറുണ്ട് ഇത് മട്ടണിലും ചിക്കനിലും അതുപോലെ തന്നെ ബീഫിലും ഉണ്ട് ബീഫൊക്കെ ഇത്തിരി സ്പൈസി ആയിരിക്കും കാരണം അരച്ച മീറ്റ് മറ്റ് സ്പൈസുകൾ ആഡ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ചുട്ടെടുക്കുന്നത് ഇനി ഈ കാണുന്നത് ബോൺലെസ് ആയ മീറ്റുകളാണ് ഇത് പൊതുവെ ടിക്കാസ് നമ്മൾ അറിയപ്പെടും ഇത് നമുക്ക് പച്ച കളറിൽ ഹരിയാലി ഉണ്ട് പിന്നെ നോർമൽ ടിക്ക ഉണ്ട് മലായ് ടിക്ക ഉണ്ട് അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഇവിടെ തന്നെ സ്പെഷ്യലായ ഒരു സാധനമാണ് ഇത് ഇതാണ് തങ്കടി കബാബ് അതായത് ചിക്കൻ്റെ കാലാണ് ചുട്ടെടുത്തിരുന്നത് ഇതിനാണ് തങ്കിടി കബാബ് എന്ന് പറയാം അവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സ്പെഷ്യൽ ഡിഷ് എന്ന് പറഞ്ഞത് അവരുടെ മലായ് കബാബുകളാണ് ഫ്രഷ് ക്രീം എന്നറിയപ്പെടുന്ന മലായും അതുപോലെ ബട്ടറും നമ്മൾ കബാബിൽ മിക്സ് ചെയ്ത് തരും ഈ കാണിക്കുന്നത് അതിൻ്റെ ഒരു വേരിയേഷനായ ജീര കബാബാണ് എൻ്റെ അറിവിൽ സീറോ ഹേറ്റേഴ്സ് ഇല്ല ഒരു ഡിഷാണ് നമ്മുടെ ഈ മലായ് കബാബ് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ മലായ് കബാബ് അടക്കം കബാബുകൾ വെച്ച് ഇവിടെ പലതരം റോളുകൾ ചെയ്യാറുണ്ട് അതിലേറ്റവും ഫേമസ് ആയ റോളാണ് ഈ ജമാ മസ്ജിദ് റോൾ ഞാൻ പറയാം നിങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്ലാറ്ററുകൾ ഏതെങ്കിലും ട്രൈ ചെയ്യാം അപ്പം നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ സാമ്പിൾ ട്രൈ ചെയ്യാൻ പറ്റും രണ്ട് മൂന്ന് ആളുകൾക്ക് ഷെയറും ചെയ്യാം എൻ്റെ നാടായ മഞ്ചേരി നിങ്ങൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത റെസ്റ്റോറൻറ്റുകളിൽ യക്മ കബാബിന് എന്തായാലും സ്ഥാനമുണ്ട് അവസാനമായി നഫ്രത് ക സർബത്തോടു കൂടി ബായ് ഫ്രം ആ ഹരം